കുരുമുളക് കൃഷിയിൽ വളരെ രൂക്ഷമായി കണ്ടുവരുന്ന ഒരു കീടമാണ് മുട്ടകൾ പ്രധാനമായും നഴ്സറികളിലും അതേപോലെ തന്നെ തോട്ടങ്ങളിലും ഇവയെ കാണാറുണ്ട് ഒരു കൊടിയുടെ മണ്ണിന് താഴെയുള്ള ഭാഗങ്ങളിലും കൂടാതെ വേര് പോലെയുള്ള ഭാഗങ്ങളിലും ഇവ പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുന്നു വെള്ള കളറിലുള്ള ഉരുണ്ട മണികൾ മണികൾ പോലെയാണ് ഇവയെ കാണുന്നത് ഇവ നീരൂറ്റി കുടിക്കുന്നത് മൂലം ചെടിക്ക് ആകെ ഒരു മഞ്ഞളിപ്പും പിന്നീട് ഇലകളെല്ലാം കൊഴിഞ്ഞ് താഴെ വീഴുകയും കൊടിയുള്ള സമയമാണെങ്കിൽ കൊടിയും പൊഴിഞ്ഞ് താഴെ വീഴുന്നു ആക്രമണം രൂക്ഷമാകുന്ന സമയങ്ങളിൽ ചെടി ഒന്നാകെ ഉണങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് ഉണ്ടാക്കുന്ന മുറിവ് മൂലം മണ്ണിലൂടെ പകരുന്ന രോഗാണുക്കളായ ഫൈറ്റോഫ്തോറ അതേപോലെ തന്നെ മറ്റു രോഗങ്ങളും നിമാവിരകൾ ഇവയുടെ ആക്രമണമെല്ലാം കൂടുതലായി കാണാറുണ്ട് സാധാരണയായി വേ മീലിമുട്ടകളെ കാണുന്ന സ്ഥലങ്ങളിൽ ഉറുമ്പുകളെയും കാണാറുണ്ട് മീലിമുട്ടകളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനും ആക്രമണം തോട്ടങ്ങളെ രൂക്ഷമാക്കുന്നതിനും ചില സമയങ്ങളിൽ കാരണമാവാറുണ്ട് ഇവയുടെ നിയന്ത്രണ മാർഗത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ജൈവിക നിയന്ത്രണമായി നമ്മൾ പറയുന്നത് ലെക്കാനസിലിയം ലെക്കാനി എന്ന ജൈവ കീടനാശിനി ഇരുപത് ഗ്രാം ഒരു ലിറ്ററിന് എന്ന തോതിൽ ഒരു കൊടിയുടെ കടക്കിൽ അഞ്ച് ലിറ്റർ ഒഴിച്ചു കൊടുക്കുക കൂടാതെ ആക്രമണം രൂക്ഷമാവുന്ന സമയങ്ങളിൽ കീടനാശിനികൾ ഉപയോഗിച്ചാണ് ഇവയെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി രണ്ട് രാസകീടനാശിനികൾ മേരുപീലിമുട്ടയ്ക്കെതിരെ ഫലപ്രദമായി കണ്ടുവന്നിട്ടുണ്ട് ഇതിലൊന്നാണ് ഇമിഡാക്ലോപ്രിഡ് എന്ന കീടനാശിനി ഇത് മൂന്ന് മില്ലി പത്ത് ലിറ്ററിന് എന്ന തോതിലും വേറെ ഒരു കീടനാശിനിയായ ക്ലോർപൈറിഫോസ് രണ്ട് മില്ലി ഒരു ലിറ്ററിന് എന്ന തോതിലും ഒരു ചെടിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കൊടിയുടെ കടക്കിൽ അഞ്ച് ലിറ്റർ എത്താവുന്ന രീതിയിലാണ് നമ്മൾ ഈ കീടനാശിനി ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത്തരം നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന വഴി വേരും ഈലിമൂട്ടകളെ നമ്മുടെ തോട്ടത്തിൽ നിന്നും പൂർണ്ണമായും നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്